ഹായ് ഫ്രണ്ട്സ് ഞാൻ Deepupanappan welcome to my YouTube channel നമ്മൾ കഴിഞ്ഞ രണ്ട് മാസത്തിന് മുമ്പ് രണ്ടോ മൂന്നോ മാസമായിട്ടുണ്ട് നമ്മൾ മല്ലിയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു മല്ലി എങ്ങനെയാണ് പെട്ടെന്ന് കളിപ്പിച്ചെടുക്കാം എന്നുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിനകത്ത് ഒത്തിരി പേര് അത് നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റി നന്നായിട്ട് കിളിപ്പിച്ചെടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞു അപ്പോൾ അതിനകത്ത് പലരും പറഞ്ഞൊരു കാര്യമാണ് നന്നായിട്ട് കിളുത്ത് വന്നു പക്ഷേ അതിനുശേഷം ഒരു ചെറിയ ഹൈറ്റ് വന്നതിന് ശേഷം അത് പെട്ടെന്ന് മോശമായി പോയി എന്നുള്ളൊരു കമൻറ്റ് എല്ലാവരും എല്ലാവരും ഒരു പരാതിയായിട്ട് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല രീതിയിൽ ഇതിനെ വളർത്തിയെടുക്കാം എന്നുള്ളത് നോക്കാം പ്രത്യേകിച്ച് മഴയാണ് അപ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ നോക്കിയേ ഇതാണ് നമ്മുടെ മല്ലിയുടെ വിത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഈ മല്ലിയുടെ മല്ലിയുടെ വിത്ത് കിളിപ്പിക്കുന്ന വീഡിയോ ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിതിൻ്റെ ഈ വീഡിയോയുടെ അവസാനം അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാൻ ഇട്ടേക്കാം അപ്പോൾ ഈ മല്ലിയുടെ വിത്ത് എന്ന് പറയുന്നത് നമുക്കിത് പ്രധാനമായിട്ടും കിട്ടുന്നത് നമ്മുടെ ഈ ഫെർട്ടിലൈസർ ഷോപ്പിലോ അല്ലെങ്കിൽ നഴ്സറികളിലോ ഒക്കെ ഈ വളം വിൽക്കുന്ന ഷോപ്പിലോ ഒക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും ഈ ഒരു ചെറിയ പാക്കറ്റിന് പത്ത് രൂപയാണ് അവർ വില എടുക്കുന്നത് ഈ പറഞ്ഞതുപോലെ നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന മല്ലി ഉപയോഗിക്കരുത് നമ്മൾ കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ച് നടണം എന്നാലേ ഇത് ശരിയാവുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ മല്ലി പാകുന്ന പാകി കിളിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ ഇത് കിളുത്ത് വരും അതായത് ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ വെള്ളത്തിലിടുക അതിനുശേഷം അത് പാകുക എവിടെയാണോ നമ്മൾ കിളിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഡയറക്റ്റ് പാകുക അത് ഡയറക്റ്റ് തന്നെ പാകണം അത് പറിച്ചു നടാൻ പറ്റുന്ന രീതിയിലുള്ളതല്ല ഇത് ഞാൻ അതിനകത്ത് ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അത് കിളുത്തതിന് ശേഷം ഇത് കിളുത്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് ദിവസം മുതൽ ഇത് കളി കിളുത്ത് തുടങ്ങും ചിലത് എട്ട് ദിവസമാകും ചിലത് കൂടുതൽ ദിവസം എടുക്കും അപ്പോൾ നമ്മളത് എണ്ണി നോക്കിയിരിക്കേണ്ട എത്ര ദിവസം ആകും എന്നുള്ളത് എന്തായാലും ഒരു പത്ത് ദിവസം മുതൽ ഇത് കിളുത്ത് തുടങ്ങും കിളുത്ത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുകയേ ചെയ്യേണ്ട വെള്ളം വളരെ കുറച്ച് മതി നമ്മുടെ മണ്ണ് ഉണങ്ങി തുടങ്ങുന്നെങ്കിൽ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കാരണം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പെട്ടെന്നാണ് ഇതിൻ്റെ ഈ ഇതിൻ്റെ അട ഒഴുകി ചീഞ്ഞു പോകുന്നത് ഇതിൻ്റെ ഈ ഒരു ഭാഗം പെട്ടെന്നാണ് ഇത് ചീഞ്ഞു പോകുന്നത് അപ്പോൾ നമ്മുടെ ഇത് ഇതിപ്പോൾ രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഒന്ന് ട്രൈ ആയിട്ട് അതായത് കൂടുതൽ വെള്ളം ഒഴിക്കാതെയും ഇതിനകത്ത് മിക്ക ദിവസങ്ങളിലും അതായത് ഒന്ന് ദിവസങ്ങളിൽ വെള്ളം ഒഴിച്ച് കണ്ട അതിൻ്റെതാണ് ഒരു വളർച്ചക്കുറവും കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് പറ്റും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുറവാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഇതിനകത്ത് നല്ലൊരു ഗ്രോത്തോടുകൂടി വളരുന്നത് നമുക്ക് ഇതിനകത്ത് കാണാം അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ പോട്ടിംഗ് മിക്സർ തയ്യാറാക്കുമ്പോൾ തന്നെ നമ്മൾ ഏതെങ്കിലും ജൈവവളത്തോടുകൂടി തന്നെ ആയിരിക്കണം ഇത് ചെയ്യേണ്ടത് ഇപ്പോൾ നോക്കിയാൽ നമുക്ക് ഇതാണെങ്കിലും നുള്ളിയെടുക്കാൻ പറ്റുന്ന പരുവത്തിലാണ് ഇതിൻ്റെ ഇല ഇപ്പോൾ ആയിരിക്കുന്നത് കണ്ടോ ഇതുണ്ട് ഇത് ഇപ്പം നമുക്ക് നുള്ളിയെടുക്കാം കേട്ടോ ഈ രീതിയിൽ നമുക്കിത് പറിച്ചെടുക്കാൻ പറ്റും കണ്ടോ ഇതിൻ്റെ മണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത മണ്ണമാണല്ലേ അപ്പോൾ ഇത് ഇത് നമുക്കിപ്പം കറിക്കകത്തൊക്കെ ഉപയോഗിക്കാനുള്ള വലിപ്പത്തിലുള്ളതായി അപ്പോൾ ഇതുപോലെ ഏറ്റവും വശത്തു നിന്ന് നമുക്കിത് കൈകൊണ്ട് നുള്ളിയെടുക്കാം അല്ലെങ്കിൽ ചെറിയ കട്ടറോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് നുള്ളിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ ഇത്രയും നമുക്ക് നല്ല വലുതാക്കി എടുക്കാൻ പറ്റും ഇനി ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് ഞാൻ ഇതുപോലെ തന്നെ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഇപ്പോൾ മഴയാണ് പക്ഷേ നമുക്ക് നല്ല അന്തരീക്ഷമാണ് ഇപ്പോൾ ഈ മല്ലിക്ക് പറ്റുന്ന നല്ലൊരു അന്തരീക്ഷത്തിലാണ് നമുക്കിപ്പോൾ നിൽക്കുന്നത് മഴയാണ് അതുകൊണ്ട് തന്നെ മഴയില്ലാത്ത സ്ഥലത്ത് തന്നെ വെക്കണം വെള്ളം വീഴാനേ പാടില്ല നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം മാത്രമേ ആവുള്ളൂ അതുപോലെ തന്നെ വെള്ളം സ്പ്രേയറിൽ സ്പ്രേ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലാതെ നമ്മൾ വെറുതെ കുത്തി ഒഴിക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ സൂര്യപ്രകാശത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സൺലൈറ്റ് ഇതിന് ആവശ്യമില്ല ഇപ്പോൾ ഈ മഴയായതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ മഴ വെള്ളം വീഴാനും പാടില്ലാത്ത ഒരു രീതിയിൽ വേണം നമ്മളിത് വളർത്തിയെടുക്കാനായിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ വളപ്രയോഗം എന്ന് പറയുന്നത് ഇതൊരു രണ്ടില രണ്ട് വലിയ ഇല പ്രായമായി കഴിയുമ്പോൾ ചെറിയ ഇലയല്ല രണ്ട് വലിയ ഇല പ്രായമായി കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് വളം ചെയ്തു കൊടുക്കാം എന്തെങ്കിലും ജൈവവളമാണ് ഏറ്റവും നല്ലത് ലിക്വിഡായിട്ടുള്ള വെള്ളം ഒഴിക്കാതിരിക്കുക കാരണം വെള്ളം കൂടുതൽ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ചാണക പൊടിയോ അതുപോലെ തന്നെ ആട്ടിൻ കാഷ്ടമോ അതുപോലുള്ള ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും വളങ്ങൾ ഇട്ട് കൊടുത്താൽ മതി കൂടുതൽ വളമായി പോകരുത് അത് പെട്ടെന്ന് കരിഞ്ഞു പോകും കാരണം ഇതെല്ലാം വളരെ ലോലമായിട്ടുള്ള ചെടികളാണ് അപ്പോൾ ഇതിന് കൂടുതൽ വളം വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാനും ഇടവരും അപ്പോൾ കൂടുതൽ വെള്ളമൊഴിച്ചാൽ ഒഴിച്ചാൽ ഞാൻ പറഞ്ഞില്ല ഇതിപ്പോൾ ഒരു രണ്ട് പാർട്ടായിട്ട് തന്നെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് വെള്ളത്തിൻ്റെ ആ ഒരു രീതി വളരെ ബുദ്ധിമുട്ടാണ് കാരണം നമ്മുടെ ഇവിടങ്ങളിലൊന്നും ഇതങ്ങനെ കൂടുതൽ വളർന്ന് കാണാറില്ല ഇത് ഒന്ന് പോയി കാണാൻ പോലും നമുക്ക് വേറെ എവിടെയെങ്കിലും കാണാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ തന്നെ നന്നായിട്ട് ചെയ്ത് നോക്കി ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത് നോക്കിയത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ ഇതെങ്ങനെയാണ് കൂടുതൽ വെള്ളം ഒഴിക്കുന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ കാണിച്ചു തരാം ഇത് കണ്ട് ഇതുപോലെ നമ്മൾ ഇതിന് വെള്ളം ഒഴിക്കാനായിട്ട് ഇതുപോലൊരു കുപ്പി എടുക്കുക അതിൻ്റെ ഈ അടപ്പ് ഭാഗത്തിൽ രണ്ട് മൂന്ന് ഹോൾ ഇട്ടിട്ട് നമുക്ക് ഇതിനകത്ത് വളരെ എളുപ്പത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മാത്രമേ ഇത് ഒഴിക്കാം കൂടുതൽ വെള്ളം വരികയില്ല നമ്മളിത് പ്രസ് ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച് മാത്രമേ ഇത് വെള്ളം വീഴുകയുള്ളൂ അപ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് വെള്ളമൊഴിക്കാൻ പറ്റിയ ഒന്നാണിത് അപ്പോൾ ഇതിൻ്റെ മറ്റേ ഇലകൾക്കോ ഒന്നും ഒരു ഇതും ഉണ്ടാകത്തില്ല അതേസമയം നമ്മളിത് മഗ്ഗിലോ വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം വീഴും നമുക്കതിൻ്റെ ആവശ്യമില്ല ഇത് തുള്ളി തുള്ളിയായിട്ട് ചെറുതായിട്ട് നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ കുറച്ച് വെള്ളം കൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് കാര്യങ്ങളെല്ലാം നമുക്ക് നന്നായിട്ട് നനയ്ക്കാനും പറ്റും നോക്കി ഇത് കണ്ടോ ഇത് ഞാൻ ഇതിപ്പോൾ ഒന്നര മാസത്തിന് മേളിലായി ഈ ചെടി അപ്പോൾ ഇപ്പോഴും ചെറിയ അരികൾ തൈ ഇപ്പോഴും കിളുത്ത് വരികയാണ് അതുപോലെ തന്നെ അത് ഇത് കണ്ട ഇത് ഇത് കണ്ട ചെറിയ ഇപ്പോഴും തൈകൾ കിളുത്ത് വരികയാണ് അപ്പോൾ നമ്മളെപ്പോഴും പറയും ഇത് പെട്ടെന്ന് കിളുക്കും അല്ലെങ്കിൽ പക്ഷേ ഇത് എപ്പോഴും ഇങ്ങനെ കിളുത്തോണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ ഇതൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അടിയിൽ നിന്ന് വീണ്ടും വീണ്ടും ഈ തൈകൾ ഇങ്ങനെ മുളച്ചുകൊണ്ടേ ഇരിക്കും കണ്ട ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കണ്ടോ ഇതിൻ്റെ ഇലയെല്ലാം നല്ല വലുതായിട്ട് നിൽക്കുകയാണ് കണ്ടോ ഇതെല്ലാം നമുക്ക് നുള്ളിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ വലിയ ഇലകളാണ് ഇതെല്ലാം നിൽക്കുന്നത് കണ്ടോ അത് ഇത് കണ്ടോ ഇതെല്ലാം വലിയ ഇലകളാണ് നമുക്കിപ്പോൾ ഇത് നുള്ളിയെടുക്കണമെങ്കിൽ ഇത് ഇതിൻ്റെ താഴെ നിന്ന് നമുക്ക് ഏതാണ് ഏറ്റവും വലിയ ഇല വേണം നോക്കി നുള്ളാനായിട്ട് ഇപ്പോൾ ഇതിനകത്തുനിന്ന് താഴെ താഴെ വശത്ത് നോക്കി ഇവിടുന്ന് നമുക്കിങ്ങനെ നുള്ളിയെടുക്കാം കണ്ടോ ഇതുപോലെ ഒരു അഞ്ചാറ് ഇതുണ്ട് ഇതുപോലത്തെ വലിയ ഇലകളാണ് അപ്പോൾ അഞ്ചാറ് ഇല ഇതിനകത്തുനിന്ന് നമുക്ക് നുള്ളിയെടുത്ത് കഴിഞ്ഞാൽ ഒരെണ്ണത്തിൽ നിന്ന് മാത്രം നുള്ളാതെ പലതിനകത്തുനിന്ന് നുള്ളിയെടുക്കാനായിട്ട് ശ്രമിക്കണം കണ്ടോ നമുക്ക് ആവശ്യത്തിനുള്ളത് ഇതിനകത്തുനിന്ന് കിട്ടും അപ്പോൾ നമുക്ക് ഈ പ്രായത്തിൽ തന്നെ നമുക്ക് ഇല നുള്ളി എടുക്കാൻ പറ്റും പലരും ചോദിച്ചൊരു കാര്യമാണ് ഇല എങ്ങനെ എന്തുമാത്രം പ്രായമാകുമ്പോൾ എന്നുള്ളതെന്നുള്ളത് അപ്പോൾ ഈ ഒരു പ്രായത്തിലൊക്കെ നമുക്ക് ഇല നുള്ളിയെടുക്കാം ആവശ്യത്തിന് ആവശ്യത്തിന് മാത്രം ഇല നുള്ളിയെടുക്കുക അതുപോലെ തന്നെ ഇത് പലരും ചോദിച്ച വേറൊരു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 ഒന്നുമില്ലാത്ത ഒരു സംഭവമാണിത് അതേസമയം ഇത് അങ്ങനെയല്ല ഇത് നല്ല വിത്താണ് ഇതിന് ഇരുപത് രൂപയാണ് ഈ ഒരു പാക്കറ്റിന് നമുക്ക് കിട്ടുന്നത് ഇതിനകത്ത് ഒത്തിരി വിത്തുണ്ട് കാരണം കുറച്ചിട്ടാൽ മതി നമുക്ക് ആവശ്യത്തിന് നമുക്ക് മല്ലി കിട്ടും നോക്കിയാൽ ഇതാണ് നമുക്ക് ഈ പാക്കറ്റിൽ നിന്ന് ലഭിച്ച വിത്തെന്ന് പറയുന്നത് വളരെ നല്ല വിത്താണ് ഇതിടുന്നത് എല്ലാം കിളുക്കുന്നുണ്ട് അപ്പോൾ ഈ വിത്തിടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിപ്പോൾ ഒരു ബോൾ രൂപത്തിലുള്ള മല്ലിയാണ് അപ്പോൾ ഇതിനകത്ത് രണ്ട് വിത്താണ് ഈ ഒരു മല്ലിക്കകത്തുള്ളത് അത് നമ്മളൊന്ന് പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വിത്തായിട്ട് ലഭിക്കും അപ്പോൾ അത് ചെയ്യുന്നത് നല്ലതായിരിക്കും നമുക്ക് കൂടുതൽ ചെടികൾ ഉണ്ടാകാനായിട്ട് നമുക്കത് സഹായിക്കും ഇത് നമ്മളൊന്ന് പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്കിത് രണ്ടായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ഇങ്ങനെ രണ്ടായിട്ട് പൊട്ടിച്ചത് ഒന്ന് എടുത്തിരിക്കുകയാണ് കണ്ടോ ഇതിപ്പം എല്ലാം ഏകദേശം പൊട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഒരു ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം ഈ വെള്ളത്തിലിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നല്ല കട്ടിയുള്ള തോടാണ് ഇത് പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് ലയിച്ച് പൊട്ടി കിട്ടാനായിട്ട് നമ്മൾ തേയില വെള്ളത്തിൽ ഇടുന്നത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം പെട്ടെന്ന് കിളുകാനും ഇത് പെട്ടെന്ന് ഈ കട്ടിയുള്ള തോട് പെട്ടെന്ന് മാറി കിട്ടാനായിട്ട് ഈ നമ്മുടെ തേയില വെള്ളം നല്ലതാണ് ഇപ്പം ഞാനിപ്പം തേയില വെള്ളം ഇതിനകത്ത് കുറച്ചെടുത്തിരിക്കുകയാണ് അത് അതാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് തേയിലവെള്ളത്തിൽ നമ്മളിതിട്ട് ഇട്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും വെച്ചിരിക്കണം ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഇത് ഏകദേശം കുതിർന്ന് ഇതിന് കിളിർപ്പ് വരാനുള്ള ഒരു രീതിയിലേക്ക് ഇത് മാറും ഞാൻ അങ്ങനെ ഇട്ട് വച്ചിരിക്കുന്ന മല്ലി ആണിത് ഇത് നമുക്ക് ഡയറക്റ്റ് പാകാം കണ്ട ഇതിൻ്റെ അടിയിലും മേളിലും ഒക്കെ ആയിട്ട് കുറേ വിത്തുണ്ട് അപ്പം നമുക്കിത് പാകി കിളിപ്പിക്കാം അതുപോലെ ഇത് പാകുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആണി വേരുള്ള അതായത് നല്ല താഴ്ന്ന നമ്മുടെ ക്യാരറ്റിന് ഒക്കെ ഉള്ളതുപോലെ നീളത്തിലുള്ള വേരാണ് ഇതിന് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഡയറക്റ്റ് എവിടെയാണോ നമുക്ക് കിളിപ്പിക്കേണ്ടത് അവിടെ തന്നെ ഡയറക്റ്റ് പാകുകയാണ് വേണ്ടത് അല്ലാതെ ഇത് പറിച്ചിടാൻ പറ്റുന്ന ഒരു സാധനമല്ല അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മളത് ചെയ്യുക പിന്നെ പറിച്ച് നടന്നവർ നടന്നുണ്ട് പക്ഷേ എന്നാലും ഇത് മാക്സിമം എവിടെയാണോ നമുക്ക് കിളിപ്പിക്കേണ്ടത് അവിടെ തന്നെ ഇത് പാകുകയാണ് വേണ്ടത് അപ്പോൾ നമുക്കിത് പാകി കിളിപ്പിക്കാം നമ്മളിപ്പോൾ ഇതിൻ്റെ പോട്ടിംഗ് മിക്സറായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് ചാണകപ്പൊടിയും അതുപോലെ തന്നെ മണ്ണുമാണ് ഈ രണ്ട് സാധനങ്ങൾ മിക്സ് ചെയ്താണ് നമ്മളിത് പോട്ടിംഗ് മിക്സറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നിറച്ചു കൊടുക്കാം നമ്മൾ വെച്ചിരിക്കുന്നത് പാകി കൊടുത്താൽ മതി പിന്നെ ഇത് നനച്ചു കൊടുത്താൽ മതി അപ്പോൾ മല്ലി നമ്മൾ എങ്ങനെയാണ് നടുന്നത് എന്ന് കണ്ടു ഈ പറഞ്ഞതുപോലെ ഇതൊരല്പം താമസമാണ് കിളുത്ത് വരെ ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ടതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് കളിപ്പിക്കാവുള്ളൂ എന്നാലേ കുറച്ചുകൂടെ പെട്ടെന്ന് കിളുത്ത് വരികയുള്ളൂ അപ്പോൾ ഇത് താമസിക്കുന്നത് വെച്ചിട്ട് ആരും ടെൻഷൻ അടിക്കേണ്ട വീട്ടിലെ മല്ലി ഉപയോഗിക്കേണ്ട പുറത്തുനിന്ന് തന്നെ വാങ്ങിച്ച് ഇത് കളിപ്പിക്കുകയും വേണം ഇപ്പോൾ നോക്കി ഇതിന് ഇതുപോലെ ഒരു മല്ലി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ധാരാളം വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ദിവസവും നമുക്ക് അല്പം പോലും വിഷം തൊടാതെ നമുക്ക് വിശ്വാസമുള്ള രീതിയിൽ നമുക്ക് ഇതിനകത്തുനിന്ന് മല്ലിയെടുക്കാൻ നോക്കിയേ ഇത് നന്നായിട്ട് വലുതായി വരുന്നുണ്ട് ഞാനിത് പറിച്ച് മാറ്റിയില്ല ഉള്ളത് അതുപോലെ തന്നെ നിർത്തിയിരിക്കുകയാണ് നമുക്ക് ആവശ്യത്തിനെല്ലാം മല്ലി വീട്ടിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് ഇത്രയൊക്കെയാണുള്ളത് അപ്പോൾ ഇത് ചെയ്ത് നോക്കിയിട്ടുള്ളവരോ അല്ലെങ്കിൽ ചെയ്തിട്ട് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളോ നിങ്ങൾ സംശയങ്ങളോ ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയും വേണം അപ്പോൾ തൽക്കാലം നിർത്തട്ടെ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ